ഹായ് ഗായ്സ് എൻ്റെ പേര് മിഥുൻ നാരായണൻ എന്നാണ് ഞാൻ twelfth commerce C B S E സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് സി ബി എസ് സിയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ട്വൽത്ത് എക്കണോമിക്സിൻ്റെ എക്കണോമിക്സും ടെൻത്തിൻ്റെ മാത്സ് പേപ്പറും ഒന്നുകൂടെ റീ എക്സാം നടത്തണമെന്നും പറഞ്ഞു അത് സ്റ്റുഡൻസിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എസ്പെഷ്യലി ഇന്ന് ടെൻത്തിന് എക്സാം കഴിഞ്ഞതേ ഉള്ളായിരുന്നുള്ളൂ അവർ വീട്ടിൽ ചെന്ന് നേരെ കേട്ട വാർത്തയാണ് മാത്സ് എക്സാം ഒന്നും കൂടെ റീ എക്സാം നടത്തണം അതുപോലെ തന്നെ നമ്മൾ ട്വൽത്തിൻ്റെ സ്റ്റുഡൻസിനും കൊമേഴ്സ് സ്റ്റുഡൻസിനും അവർക്കും എക്കണോമിക്സ് മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു പേപ്പറാണ് എക്കണോമിക്സ് അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് എഴുതിയാൻ പറ്റി ആ ഒരു പേപ്പർ ഇനിയും പഠിച്ച് ഒന്നുകൂടെ എഴുതാമെന്ന് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് റീ എക്സാം നടത്തുന്നതിൻ്റെ മെയിൻ കാരണം സി ബി എസ് സി പറയുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്നാണ് സി ബി എസ് സിക്കാർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സി ബി എസ് സിക്കാർക്ക് e അവിടെ ഇരുന്ന് മൊഴിഞ്ഞാൽ മാത്രം മതി കാരണം അത് സഫർ ചെയ്യുന്ന മൊത്തം നമ്മൾ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ സി ബി എസ് സിക്കാരറിയാതെ e ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവിടെ നിന്ന് ലീക്കാവില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിന് നമ്മൾ സ്റ്റുഡൻസ് സഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്ത ഒരു തെറ്റാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് മാത്രമാണ് ആ മിസ്റ്റേക്ക് തിരുത്താനായിട്ട് നമ്മൾ സ്റ്റുഡൻസ് ഒന്നും കൂടെ റീ പഠിച്ച് ഒന്നും കൂടെ റീ എക്സാം എഴുതുന്നതെന്ന് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും സ്ട്രോങ് ആണ് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ട് അവരെല്ലാവരും സ്ട്രോങ് ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾ സൈൻ ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം താങ്ക്